ഫ്രണ്ട്സ് എല്ലാവർക്കും വീട്ടിൽ ടാക്കിലേക്ക് സ്വാഗതം ഇന്ന് അവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവണ പ്ലാസ്റ്റിക് കുപ്പി എങ്ങനെ ഒരു സോപ്പ് കട്ടാക്കി എടുക്കാനുള്ള വീഡിയോ ആയിട്ടാണ് നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം വീഡിയോയിലോട്ട് എടുക്കുന്ന പോകുമ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യാം സാധനങ്ങൾ ഒരു ഒരു നമ്മുടെ കുപ്പി ഇതേ ഇതേമാതിരി കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോൾഡറാണ് ഉപയോഗിച്ച് ഇത് മൊത്തം ഓട്ടെടുത്തെടുക്കണം ഇങ്ങനെ ഓട്ടെടുത്തിട്ട് ഫുൾ ഓട്ടെടുത്തിട്ടിട്ടുണ്ട് നമുക്കിതിൻ്റെ ഓട്ടൻ്റെ പൊന്തിക്കുന്ന ഭാഗം നമുക്ക് സ്മൂത്താക്കി എടുക്കാം അപ്പോൾ നമ്മുടെ സോപ്പ് ട്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കെട്ടുകൊണ്ട് വെച്ച് കെട്ടണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സോപ്പൊക്കെ സോപ്പ് ഇതിലിട്ട് നോക്കാം ഈ ഓട്ടം എന്തിനാണെന്ന് വെച്ചാൽ സോപ്പ് വെള്ളത്തിൽ ഇട്ടാൽ അലിഞ്ഞു പോകും അപ്പോൾ ആ വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ അടി അടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സോപ്പ് ഈ ഓട്ട ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്കിത് ഇനി അങ്ങനെ പൈപ്പ് നമ്മൾ ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യാൻ കാണിച്ചു തരാം ഞാൻ ഈ പൈപ്പ് നമ്മൾ ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം അതുപോലെ നേരെ നിൽക്കണം നമുക്ക് നമ്മുടെ ചിക്കു യൂസ് ചെയ്ത് കാണിച്ചു തരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ